അപ്പൊ എട്ടാം തീയതി ലയണൽ മെസ്സി ബിസ് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങ് ക്യാമ്നോലി എന്താവുന്ന് കണ്ടതാണ് മക്കളെ ഒന്നിക്കൽ ഈ ക്യാമ്നോന്ന് ഇട്ടിട്ട് ജുവൻഡസിന് ബാർസിനെ കത്തിക്കൂ അല്ലെങ്കിൽ ക്യാമ്നോന്ന് ബാർസ് ജുവൻഡസിനെ കത്തിക്കൂ കത്തിക്കൽ എന്തായാലും ഉറപ്പ് ആര് കത്തു എങ്ങനെ കത്തു എങ്ങനെയെല്ലാം കത്തിക്കാന്ന് അന്ന് കണ്ടാൽ മതി എന്തായാലും കത്തു ലോകം മൊത്തം കാത്തിരിക്കുന്ന മാച്ച് ഞമ്മളും കാത്തിരിക്കുന്ന മാച്ച് ഇടിക്കട്ട വെയിറ്റിംഗ് എന്താവും എങ്ങനെയാവുന്നില്ല അന്ന് കാണാം മക്കളെ സിയാറിന്റെ വിളയാട്ടാണോ അത് മെസ്സിന്റെ വിളയാട്ടാണോ